السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ മഹത്തായ ഭാരതത്തെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പൗരന്മാരെ വിഭജിച്ചുകൊണ്ട് ഒരു വിഭജന പൗരത്വ വിഭജന ബില്ലാണ് നമ്മുടെ രണ്ട് സഭകളിലും പാസ്സായി കഴിഞ്ഞിരിക്കുന്നത് രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോടനുബന്ധമായുള്ള വിഭജനത്തെ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടി വിഭജനത്തിന് യഥാർത്ഥത്തിൽ ലോകത്ത് അടിസ്ഥാന ശിലയിട്ട ആളുകൾ രാജ്യത്തെ ഒന്നുകൂടെ വിഭജിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആശങ്കപ്പെട്ടാൽ ആരെയും കുറ്റപ്പെടുത്തരുത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകസഭയിലും അതുപോലെ രാജ്യസഭയിലും പാസാക്കപ്പെട്ട പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ആശങ്കയിൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കടുത്ത ആശങ്കയുടെ ഫലമായി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ കത്തിയെരിയുകയാണ് രാജ്യത്തെ പ്രബലം ന്യൂനപക്ഷമാകുന്ന മുസ്ലിമീങ്ങളും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും പാരമ്പര്യത്തെയും ലോകത്ത് എന്നും ആദരിച്ചു പോരുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും കടുത്ത പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് ഈ ബില്ലിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പും സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷമുള്ള ചരിത്രം പഠിക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ പരിഭാ പരിഭാവനമായ ഈ രാജ്യത്തെ ജനങ്ങൾ പരിഭാവനമായി കാണുന്ന ഭരണഘടനയെ മനസ്സിലാക്കിയ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ അയൽ രാജ്യങ്ങളുടെയും കഴിഞ്ഞ ഏഴു പതിറ്റാണ്ട് കാലത്തെ ചരിത്രങ്ങൾ ലോകത്തെ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ന്യായങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കിയിരിക്കുന്നത് എന്താണ് സഹോദരന്മാരെ ഇതിന് പറയുന്ന ന്യായം ഈ രാജ്യത്തേക്ക് ജന്മനാട്ടിൽ ജീവിതം ദുസ്സഹമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കടന്നു വന്ന ആരുണ്ടെങ്കിലും അവർക്കൊക്കെ പൗരത്വം കൊടുക്കണമെന്നാണ് എന്നും ജനങ്ങളെ ഇങ്ങോട്ട് കടന്നു വന്നവരെ നെഞ്ചോട് ചേർത്തുപിടുത്തിയ പിടിച്ച ഭാരതത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും താല്പര്യപ്പെടുന്നത് ഇവിടെ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുന്നതിന് ഇവിടെ ആർക്കും എതിരല്ല പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അസാമിലെ പൗരത്വ രജിസ്ട്രേഷൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള എൻ ആർ സി എന്ന് പറയുന്ന ആ പ്രക്രിയ പൂർത്തിയായപ്പോൾ ഇരുപത് ലക്ഷത്തോളം ഈ രാജ്യത്ത് നാൽപ്പതും അമ്പതും അറുപതും എഴുപതും കൊല്ലം ജനിച്ച് വളർന്ന് ജീവിച്ചു വരുന്ന ഒരു സമൂഹം ഈ രാജ്യത്തിൻ്റെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തുപോയി അതിന് നേതൃത്വം നൽകിയവർക്ക് അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടത് അതെന്താ ഗൗരവം ഈ രാജ്യത്തേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളാവുന്ന കുടിയേറ്റക്കാരായിരിക്കും പൗരത്വ രജിസ്ട്രേഷനിൽ നിന്ന് അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് കൂടുതലും പുറത്തു പോകുക എന്ന് മനസ്സിലാക്കിയവർക്ക് പിഴച്ചുപോയി അതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കുന്നവർക്ക് എന്തേ വഴിയുള്ളൂ ഈ പൗരത്വ ബില്ലിൽ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായത്തെ പുറത്താക്കാൻ വല്ല വഴിയുണ്ടോ ആ വഴി അന്വേഷിച്ചപ്പോഴാണ് ഒരു പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ സഭകളിൽ പാസാക്കേണ്ടി വന്നത് എന്തൊരു വിവേചനമാണ് സഹോദരന്മാരെ ഇത് എന്ത് ന്യായമാണ് ഇവർക്ക് പറയാനുള്ളത് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇസ്ലാമിനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളാണെന്നും ആ രാഷ്ട്രങ്ങളിൽ ഇസ് മുസ്ലിമീങ്ങളാണ് ഭൂരിപക്ഷമെന്നും ഹൈന്ദവരും സിഖുകാരും മറ്റു മതസ്ഥരും ന്യൂനപക്ഷമാണെന്നും അതുകൊണ്ട് അവിടെ ന്യൂനപക്ഷ പീഡനത്തിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യത്തേക്ക് ഹിന്ദുക്കളിൽ നിന്നും ഇതര മതസ്ഥരിൽ നിന്നും ആളുകൾ കടന്നു വന്നത് അതുകൊണ്ട് അവർക്കേ നാം പരി പൗരത്വം കൊടുക്കേണ്ടതുള്ളൂ ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് അവരുടെ ന്യായമെങ്കിൽ ഈ ന്യായം ഈ ന്യായം പരിഗണിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സഹോദര മൂന്ന് രാഷ്ട്രങ്ങളെ മാത്രം പരിഗണിച്ചത് എന്ന ചോദ്യം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ചോദിക്കും ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും മാത്രമാണോ അല്ലല്ലോ മ്യാൻമാറുണ്ട് നാം വളരെ ചിന്തിക്കണം ശ്രീലങ്കയുണ്ട് അതുപോലെ മറ്റു ചില രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ രാജ്യത്തിന്റെ ഇരുപത് വർഷത്തിന്റെ ചരിത്രങ്ങൾക്കിടയിൽ ഈ രാജ്യത്തേക്ക് ഒരു രാജ്യത്തിന്റെ ഭൂരിപക്ഷ സമുദായത്തിന്റെ കൃത്യമായ വംശ വംശീയ ഉന്മൂലനത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം കൊടുക്കുന്നതിന് ഇവിടെ ഈ ഭേദഗതിയിൽ പരാമർശിക്കപ്പെട്ടില്ല എന്ന് ബുദ്ധിയുള്ള ഇന്ത്യക്കാർ ചോദിക്കില്ലേ കാരണം ബർമയിൽ മ്യാൻമാറിൽ അവിടെ ബുദ്ധമതവിശ്വാസികൾക്ക് കയ്യിലാണ് അധികാരവും ഭൂരിപക്ഷവും അവരുടെ പീഡനം ഏറ്റുവാങ്ങിയിട്ടാണ് ലോകത്തിന്റെ വിവിധ ദുക്കുകളിലേക്ക് ജീവനും കൊണ്ടോടിയ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ സഹോദരന്മാരെ ഭൂരിപക്ഷത്തിന്റെ പീഡനം സഹിച്ച് രാജ്യത്തേക്ക് കയറി വന്ന ആളുകൾക്കുള്ള അഭയമാണ് ഈ പൗരത്വമെങ്കിൽ എന്തുകൊണ്ട് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പെടുത്താൻ അതിൽ മറന്നുപോയി ശ്രീലങ്കയിൽ നിന്ന് വന്നവരും ഒരുപക്ഷെ ഇനി വരാൻ സാധ്യതയുള്ളവരുമായ തമിഴരായ ആളുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു നിയമനിർമ്മാണം ഈ ബില്ലിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന ചോദ്യം നമ്മുടെ രാജ്യത്തെ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ചോദിക്കാമെങ്കിൽ അവിടെയാണ് ഒരു ന്യായവും ഈ ന്യായം ഇതിൻ്റെ പിന്നിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാലാകാലവും രാജ്യത്ത് വെച്ചു പുലർത്തിപ്പോരുന്ന സങ്കുചിത രാഷ്ട്രീയ ദേശീയവാദത്തെ ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് കൂടെ പ്രതിഷ്ഠിക്കാനുള്ള വളരെ ബാലിശമായ അല്ലെങ്കിൽ കൊണ്ടുപിടിച്ച ശ്രമത്തിന്റെ ഭാഗം മാത്രമുള്ള വംശീയ വർഗീയ ധാരകളുടെ സ്ഥാപനം മാത്രമാണ് ഈ ബില്ല് എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊരു കാര്യം എന്താണ് ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ ഭൂരിപക്ഷ പീഡനത്തിന്റെ പേരിൽ കടന്നു വന്നവരാണോ ഉണ്ടാവാം ഇല്ല എന്നൊന്നും പറയുന്നില്ല അങ്ങനെ താളുകളെ പരിഗണിക്കണ്ട എന്ന് നമുക്ക് അഭിപ്രായമില്ല അങ്ങനെ പരിപരികരിക്കുകയാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വന്നവർക്കും അതുപോലെ മ്യാൻമാറിൽ നിന്നവർക്കും പരിഗണന കൊടുക്കണം അതേസമയം ബംഗ്ലാദേശിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ വന്നത് അതിന്റെ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ പാകിസ്ഥാനിന്റെ പട്ടാളവുമായി അവിടുത്തെ വിമോചന പോരാളികൾ അവിടുത്തെ ആ രാഷ്ട്രത്തിന്റെ വിമോചനത്തിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഭേദമന്യേ രാജ്യത്ത് ജീവിതം ദുസ്സഹമായപ്പോ ഒരു ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഏത് ജാതിയുള്ളവനും ജാതിയില്ലാത്തവനും ജനിച്ച് ജീവിച്ചു വളർന്ന് ജീവിതത്തോട് ഇഴകിച്ചേർന്ന ജന്മനാട്ടിൽ നിന്ന് അങ്ങേയറ്റത്തെ പ്രയാസം നേരിടുമ്പോൾ മാത്രമേ പുറത്തേക്ക് പോരുകയുള്ളൂ നാം കടന്നു ചെല്ലുന്ന വിദേശ രാജ്യം എത്ര സമ്പൽ സമൃദ്ധിയുള്ള സൗകര്യങ്ങളുടെ പറുതീസയാണെങ്കിൽ പോലും ജന്മനാട്ടിൽ നിന്ന് ഒരാൾക്കും പുറത്തു പോരാൻ താല്പര്യമുണ്ടാവില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേ കുടിയ കുടിയേറിയവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം വന്ന ആളുകൾ മഹാഭൂരിപക്ഷവും അന്നത്തെ വിമോചന സമരത്തിന്റെ പേരിലുണ്ടായ രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ മനം തൊന്ന് ജീവിക്കാൻ പറ്റിയ ഒരു ഇടം തേടി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ് അതേസമയം അതിനുശേഷവും ഇന്നും ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥകൾ ഭരണപരമായും അവിടുത്തെ മന്ത്രി വരെ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ പലപ്പോഴും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പിൽക്കാലത്തും കടന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കടന്നു വന്ന് അഞ്ചു വർഷം താമസിച്ച മുസ്ലിമേതര സമുദായങ്ങൾക്കൊക്കെ പൗരത്വ ബില്ല് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആർട്ടിക്കൽ മൗലികാവകാശം വിശദീകരിക്കുന്ന ആർട്ടിക്കൽ പതിനാലിന്റെ വ്യക്തമായ ലംഘനമാണ് എന്ന് ഈ രാജ്യത്തെ ഭരണഘടനയെ ബോധമുള്ള ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ പറയുന്നു ഈ ബില്ല് പാസ്സാക്കപ്പെട്ടപ്പോൾ നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമുണ്ട് കാരണം രാജ്യത്തെ മുസ്ലിം സമുദായത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കടുത്ത വിവേചനമുള്ള കടുത്ത ആശങ്ക രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു രണ്ടാം വിമജ വിഭജനത്തിന്റെ തീ കൊളുത്തുന്ന ഈ ബില്ലിന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഒന്നിച്ചെതിർക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം പക്ഷെ ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട് സഹോദര ഇതെങ്ങോട്ടുള്ള പോക്കാണ് ജർമ്മൻ എന്ന് പറയുന്ന രാജ്യം ഹിറ്റ്ലർ ഭരിച്ചൊരു കാര്യകാലമുണ്ട് നാസികളുടെ കയ്യിൽ ജർമ്മനിയുടെ അധികാരം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള കാലയളവിൽ അവിടെ ഓരോ വർഷവും നടന്ന നിയമനിർമ്മാണങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തെ ഇത് എങ്ങോട്ട് ചെന്നെത്തിക്കുമെന്നുള്ളത് എന്താ സഹോദര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ അധികാരം കയ്യിൽ കിട്ടിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കുപ്രസിദ്ധമായ ന്യൂറംബർഗ് നിയമം അഥവാ നിയമങ്ങൾ വരികയാണ് ജർമ്മനിയിൽ എന്തായിരുന്നു സെമിറ്റിക് ന്യൂനപക്ഷമായിരുന്ന ജൂതന്മാർ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊണ്ട് ആ ജൂതന്മാരെ ഘട്ടം ഘട്ടമായി ആ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കുപ്രസിദ്ധമായ ഒരു നിയമനിർമ്മാണം എന്തായിരുന്നു സഹോദര ജൂതർക്ക് പൗരത്വവും വോട്ടും വിലക്കുന്ന ജർമ്മനോ ജർമ്മൻ ബന്ധമോ ഉള്ള രക്തത്തിൽ പിറന്നവരുമായുള്ള വിവാഹബന്ധവും ലൈംഗിക ബന്ധവും വിലക്കുന്ന നിയമനിർമ്മാണമായിരുന്നു ആ നിയമനിർമ്മാണം കൊണ്ട് അത് അവസാനിച്ചിട്ടില്ല പബ്ലിക് ഫോൺ പോലും വിലക്കപ്പെട്ടു തണുപ്പിനുള്ള ഡ്രസ്സ് പോലും ഉപയോഗിക്കുന്ന വിലക്കപ്പെട്ടു അവിടുത്തെ പാർക്കുകളും അവിടുത്തെ കലാലയങ്ങളിലെ പൊതു കോളേജുകളിലെ അഡ്മിഷനിൽ പോലും ജൂതന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ അവസാനം ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ പൂർണ്ണമായി മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞേക്കാതെ ആ രാജ്യത്ത് നരകതുല്യമായി അവരെ അടിമകളെപ്പോലെ കഴിച്ചുകൂട്ടാൻ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസികൾക്ക് കഴിഞ്ഞെങ്കിൽ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നാസികളുടെ ഈ പ്രവർത്തനത്തെ വാനോളം പുകഴ്ത്തുന്ന ഒരു രംഗം നമ്മുടെ ഇന്ത്യ രാജ്യത്തു നിന്നുണ്ടായി അത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു അത് സങ്കുചിത ദേശീയവാദത്തിന്റെ താത്വികാചാര്യനായിരുന്ന ഗോൾവർ ഗോൾവർക്കൻ എന്ന് പറയുന്ന നമുക്കൊക്കെ സുപരിചിതരാണ് രാജ്യത്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്താ സഹോദര അഥവാ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് we we our nationhood defined എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് സെമിറ്റിക് വംശത്തെ അഥവാ ജൂതരെ രാജ്യത്ത് നിന്ന് പിഴുതെറിഞ്ഞ് ജർമ്മൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വംശാഭിജാത്യ ബോധമായിരുന്നു അവിടെ ഉയർന്നിരുന്നത് ആഴത്തിൽ വേരോടിയ വൈജാത്യങ്ങളുള്ള വംശങ്ങളെയും സംസ്കൃതികളെയും എങ്ങനെയാണ് സാംശീകരിച്ച് ഒരു ഏകീകരിക്കാമെന്ന് ജർമ്മനി കാണിച്ചു തന്നത് ഇതുതന്നെയാണ് ഹിന്ദുസ്ഥാനിലും നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നില്ല അദ്ദേഹം എഴുതി എഴുതിയിട്ട് പറയുന്നുണ്ട് ഹിന്ദുസ്ഥാനിലെ വിദേശി വംശങ്ങൾ ഒന്നുകിൽ ഹിന്ദു സംസ്കാരവും ഭാഷയും സ്വീകരിക്കണം ഹിന്ദു മതത്തെ അവർ ആദരിക്കാൻ പഠിക്കണം ഹിന്ദു വംശത്തിൻ്റെയും സംസ്കൃതിയുടെയും മഹത്വവൽക്കരണം അല്ലാതെ മറ്റൊന്നിനും അവർ പ്രോത്സാഹനം നൽകരുത് ഹിന്ദുവംശത്തിൽ അലിഞ്ഞു ചേരാൻ അവർ അവരുടെ വ്യത്യസ്ത അസ്തിത്വം ത്യജിക്കണം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിന് കീഴൊടുങ്ങി ഒന്നുകിൽ ഒന്നും ചോദിക്കാതെ ഒരു അവകാശത്തിനും അർഹതയല്ലാതെ പൗരാവകാശത്തിൽ പോലും മുൻഗണനാർഹത യാതൊന്നുമില്ലാതെ അവർക്ക് ഇവിടെ ജീവിക്കാം നമ്മൾ ചിന്തിക്കണം ജർമ്മൻ ജർമ്മനിയിൽ നാസികൾ നടപ്പാക്കിയ നാസിസത്തിന്റെ സംസ്ഥാപനത്തിന് അവർ നടത്തിയ നിയമനിർമ്മാണ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളെ മുഴുവനും അത് വലിയ മാതൃകയായി ഈ രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറഞ്ഞവരുടെ പിൻതലമുറക്കാർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിൽ അത്ഭുതമില്ല പക്ഷേ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഒറ്റക്കാര്യം കൂടെ പറയാണ് സഹോദര ഈ അപരത്വം ചില ആളുകൾക്ക് ചാർത്തുന്ന പ്രവർത്തനം ലോകത്ത് ആരാധ്യമായി കൊണ്ടുവന്നത് ആ ഐഡിയോളജിയുടെ ആചാര്യൻ സത്യത്തിൽ ആണ് പിശാജ് കാരണം പിശാജ് അള്ളാഹുവിനോട് പറയുന്നുണ്ട് മിൻഹു ഹലഖ്തനി മിന്നാർ ആദൻ നബി അലിഹിസ്സലാം എന്ന മനുഷ്യന് അപരനായും അത് താഴ്ന്നവനായി ചിത്രീകരിക്കാൻ അള്ളാഹുവിനോട് പിശാജ് പറഞ്ഞത് എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു ബാദമിനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് ഞാനാണ് ഉത്തമൻ എന്നെക്കാളും കീഴയാണ് ആദം നോക്കണം നിങ്ങൾ രണ്ടാമതായി ഈ വംശവറിയിലൂടെ അധികാരം നിലനിർത്താൻ ലോകത്ത് ഈ വംശീയ ഉന്മൂലനത്തിന് നേതൃത്വം നൽകിയ രണ്ടാമനാരാണ് ലോക ചരിത്രത്തിൽ അത് സാക്ഷാൽ ഫറോവയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കസസിന്റെ ആരംഭത്തിൽ പറയുന്നത് കാണാം ഇന്ന ഫിർഔന അലാ അർളി വജഅല അഹ്ലഹാ ശിയഅ ഫിർഔൻ ഭൂമിയിൽ അഹങ്കാരിയായി മാറി സവർണ മേധാവിത്വത്തിന്റെ അപ്പോസ്തലനായി മാറി എന്നിട്ട് എന്താ ചെയ്തത് അധികാരം നിലനിർത്താൻ ജഅല അഹ്ലഹാ തൻ്റെ രാജ്യത്തെ ജനങ്ങളാകുന്ന പ്രജകളെ വിവിധ ഗ്രൂപ്പുകളാക്കി മാറ്റി കിബിത്തികളും ഇസ്രായേലരും അഥവാ ലോകത്ത് കാലങ്ങളായി അപരത്വം നേരിട്ട ഒരു വിഭാഗമാണ് ഇസ്രായേലിയർ യാതൊരു തർക്കവുമില്ല പക്ഷെ ആ ഇസ്രായേലിയർ ഇന്ന് മറ്റുള്ളവർക്ക് അപരത്വം ചാർത്തുന്നവരായി മാറിയത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വലിയ ഒരു വിരോധാഭാസം തനമായി നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ മൂന്നാമനായി ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നവരാരാണ് നേരത്തെ പറഞ്ഞ ഹിറ്റ്ലറാണ് നാലാമനായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നവരാരാണ് സത്യം പറഞ്ഞാൽ അത് സാക്ഷാൽ ബ്രിട്ടീഷുകാരാണ് അപ്പോൾ അതേ അതിന് പുറമെ നമുക്ക് കാണിക്കാൻ കഴിയുന്നവരാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആളുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് എല്ലാ കാലത്തും വംശീയ ഉന്മൂലനത്തിന് താത്വികമായും ഭരണപരമായും രാഷ്ട്രീയപരമായി നേതൃത്വം നൽകി ലോകത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പലവരെയും അപരന്മാരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളല്ലാത്ത ഇതര ഈ രാജ്യത്തേക്ക് കടന്നു വന്ന മറ്റുള്ളവർക്ക് പൗരത്വം നൽകിയിട്ട് ഈ രാജ്യത്തിന് വേണ്ടി ധീരം പോരാടി അടരാടിയ രാജ്യത്തെ എന്നും നെഞ്ചോട് ചേർത്തി പിടിച്ച ഈ സമുദായത്തിലെ ഇങ്ങോട്ട് കടന്നു വന്ന ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പൗരത്വം എല്ലാവർക്കും കൊടുക്കണമെന്ന് നമുക്ക് നമുക്ക് നമുക്ക് വാദമില്ല കാരണം ഒരു രാജ്യത്തേക്ക് ഇതര രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാർ വർദ്ധിച്ച് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കാരണം കൊണ്ട് ചില രാജ്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും ഒന്നിരിക്കൽ ജനസംഖ്യ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹിക പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രാജ്യദ്രോഹപരമായ സമീപനമുള്ള ആളുകൾ എന്ന നിലക്കായിരിക്കും ഈ നിലക്ക് എവിടെ നിന്നെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന അനധികൃതരെന്ന് നമുക്ക് മുദ്ര ചാർത്താൻ പറ്റിയ അല്ലെങ്കിൽ പറയാൻ പറ്റിയ ആളുകളെ പൗരത്വം നൽകാതെ പറഞ്ഞയക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല അതേ സമയത്ത് നമ്മുടെ രാജ്യത്തേക്ക് കഴിഞ്ഞ കാലത്ത് എഴുപത് കൊല്ലമായി രാജ്യത്ത് ജീവിക്കുന്നു അറുപത് കൊല്ലമായി ജീവിക്കുന്നു നാൽപ്പത് കൊല്ലമായി ജീവിക്കുന്നു ബാപ്പയും മുപ്പാപ്പയും വന്ന് ഇവിടെ ജന്മം നൽകി ഈ രാജ്യത്തിൻ്റെ പുരോഗമന പ്രക്രിയയിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ പങ്കാളിത്തം വഹിച്ച ഒരു ജനതയെ അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ജയിലിൽ അടക്കപ്പെടുകയോ രാജ്യത്ത് നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക ഏത് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക ഏത് വേദഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ലോകത്ത് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക സഹോദരന്മാരെ ഇത് അംഗീകരിക്കാൻ ലോകത്താർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് പ്രതിരോധിക്കാനുള്ള മാർഗം രാജ്യത്തിൻ്റെ നിയമം കയ്യിലെടുത്തിട്ടല്ല അതിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചണിനിരന്നുകൊണ്ട് ശക്തമായ പ്രതിരോധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പൗരത്വം ഔദാര്യമല്ല അത് ഈ രാജ്യത്തെ എല്ലാവർക്കുമുള്ള അവകാശമാണെന്ന് പറഞ്ഞ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സുന്നി യുവജന സംഘം രാജ്യത്തുടനീളം പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മലപ്പുറത്ത് നടത്താനിരിക്കുന്നു ഇത് മാത്രം പോരാ സഹോദരന്മാരെ ഇതിന് പരിഹാരം കാണാനുള്ള ഏക പരിഹാ പരിഹാരത്തിനുള്ള പ്രധാനപ്പെട്ട ഏക പ്രധാന മാർഗം എന്താണ് ഈ രാജ്യത്തെ മതേതര വിശ്വാസികളായ ഭരണ നിയമ നിർമ്മാണ സഭകളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന പാർലമെന്റിലും നിയമസഭയിലും അതുപോലെ രാജ്യസഭയിലേക്കുമൊക്കെ എത്തിച്ചേരേണ്ടവരായ ഈ രാജ്യത്തെ മതേതര വിശ്വാസം പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിക്കുക എന്നുള്ളതാണ് ഒന്നിക്കുക എന്ന് പറയുന്നതിന് അതിന് ഞാൻ ലയനമൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കേവലം പ്രതിഷേധങ്ങളിൽ മാത്രം ഒന്നിച്ചതുകൊണ്ട് കാര്യമില്ല അർത്ഥവത്തായ കാരണം ഇവിടുത്തെ മതപണ്ഡിതന്മാർക്കും ഇവിടുത്തെ സാധാരണ പൗരന്മാർക്കും ഇവിടുത്തെ മറ്റു ആളുകൾക്കൊക്കെ ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ ആർക്ക് സാധിക്കും രാജ്യസഭയിൽ തീർച്ചയായും ഈ ബില്ല് പാസ്സാക്കാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസം ഉൾക്കൊള്ളുന്ന ഏ പ്രധാനപ്പെട്ട മുഴുവൻ പാർട്ടികളും വളരെ ശക്തമായ നിലപാടാണ് എടുത്തത് പക്ഷെ പാസ്സാകാതെ പോയത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം അതിനാണ് ഞാൻ അത് പറഞ്ഞത് ഈ രാജ്യത്തെ മതേതര വിശ്വാസമുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അഭിനന്ദിക്കാതിരിക്കാൻ ഒരിക്കലും ഈ അവസ്ഥ നിർവാഹമില്ല അതിന് മാത്രം അവർ നിയമസഭയിലും പാർലമെന്റിലും പോരാടിയിട്ടുണ്ട് അഭിനന്ദിക്കുമ്പോഴും ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് ഇതിനെ ശക്തമായി തടയിടാൻ രാഷ്ട്രീയമായ അതുപോലെ തന്നെ ഭരണപരമായ ധാർമ്മികമായ മറുപടി കൊടുക്കണമെങ്കിൽ പ്രത്യായ ശാസ്ത്രപരമായി യോജിപ്പുള്ളവരെങ്കിലും ഒന്നിക്കാൻ സമയമായിരിക്കുന്നു ഒരേ പ്രത്യായ ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്സാര വിഷയങ്ങളുടെ പേരിൽ ഇപ്പോഴും പതിറ്റാണ്ടുകളായി രണ്ട് ധ്രുവങ്ങളിലായി ഭിന്നിച്ച് മത്സരിക്കുന്നവരും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരും ഒന്നാകാത്ത കാലത്തോളം ഈ അനീതിയെ പിടിച്ചു കെട്ടാൻ നമ്മുടെ രാജ്യത്ത് സാധിക്കില്ല എന്ന് മാത്രമാണ് വിസരത്തിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറയട്ടെ സഹോദരന്മാരെ ഇതുപോലത്തെ നിയമനിർമ്മാണങ്ങൾ ആർക്കേ നടത്താൻ കഴിയുകയുള്ളൂ ഇബിലീസിന്റെ പിശാചിന്റെ ഐഡിയോളജിയും ഹിറ്റ്ലറുടെ ബ്രെയിനും അതുപോലെ തന്നെ സഹോദരൻ ഹിറ്റ്ലറുടെ ബ്രെയിനും നാസ് അതുപോലെ ബ്രിട്ടീഷുകാരന്റെ പാരമ്പര്യവും ഫറോവയുടെ ആത്മാവും ഗോഡ്സയുടെ ജഡവും പ്രേതവും പേറുന്ന ഈ ഇതുപോലെ ഇസ്രയേലിയുടെ മനസ്സുമുള്ള ആളുകൾക്ക് മാത്രമേ ലോകത്തെ മനുഷ്യരെ മാനവികമായി വംശത്തിന്റെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്ന ഈ അനീതിക്ക് തുല്യ അനീതിക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ സാധിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആഹൃദ അവാന അനിൽ ഹംദുലില്ലാഹി റബ്ബില്ലാലമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു